വർഷം രണ്ടായിരത്തി ഇരുപത് മെയ് മാസം അഞ്ചാം തീയതി അഞ്ചാം തീയതി welcome back to my channel അപ്പോൾ നിങ്ങളോട് വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും എൻ്റെ ചേട്ടൻ്റെ പേരെന്താണ് എൻ്റെ ചേട്ടൻ്റെ പേരാണ് friends welcome back to sunrises Malayalam by Navaneetha ഇന്ന് നിങ്ങളോട് ഞാൻ കാണിക്കാൻ പോകുന്ന അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ തോറ്റുപോയി ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു വിൽ ഹി ഗീവ് അപ്പ് മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു I'm waiting.